കാണണം അപ്പോൾ നമ്മൾ ഈ ചാനലിൽ വീഡിയോ എടുക്കുന്ന നമ്മൾ ഇതിലെല്ലാം ഇടുന്നുണ്ട് ജൈവങ്ങൾ ടെക് ബ്ലോഗ്സ് കേട്ടോ ഇനി അതാ പറയാനാണ് വന്നത് പിന്നെ നമ്മളെ ഇങ്ങനെയുള്ള ഗെയിമിംഗ് വീഡിയോസിൽ നമ്മളെ ഫേസ് കാണിക്കില്ല കേട്ടോ നമ്മൾ ഈ ഫേസിൽ വർത്തമാനം പറയുന്നില്ല പണ്ടത്തെ വരെ തന്നെ നമ്മൾ വോയിസ് മാത്രം വെച്ചിട്ട് പറയുള്ളൂ കാരണം ഒരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബ്ലോഗ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ എല്ലാം ഞാൻ ഇതിൽ ചെയ്യും അപ്പം ഞങ്ങൾ ഗെയിമിംഗ് ചാനൽ എനിക്ക് ഓർമ്മയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോസൊന്നും ഇടുന്നില്ലെങ്കിൽ ട്രെയിനൊന്നും വരുന്നില്ല ഉടനെ ഞാൻ വരും ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബൈ